ലോകത്തെവിടെ ചെന്നാലും പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ കയറി പക്ഷെ എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം സീക്രട്ടാണ് nine six double three double nine six double three nine എന്ന നമ്പറിലേക്ക് മിസ് കോൾ തന്ന് Airtel five G plus Bigg Boss common man കോണ്ടസ്റ്റിൽ പങ്കെടുക്കും